അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു എല്ലാവർക്കും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം മർഹബൻ അഹ്ലൻ സഹ്ല പതിവ് പോലെ തന്നെ ഇന്നും സ്ത്രീകളുടെ വിഷയമാണ് ഭാര്യ ഭർത്താവിനോട് ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല എന്ന് വെച്ചാൽ അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചുവന്ന നിറത്തിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഓരോ പോസ്റ്റും നിങ്ങൾക്ക് അപ്പപ്പം തന്നെ കിട്ടിക്കൊണ്ടിരുന്നു ഇൻഷാല്ല ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം നിറഞ്ഞ ഇടവയിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജീവിതം എന്നുള്ളത് ആ ജീവിതത്തിനിടയിൽ സന്തോഷങ്ങളുണ്ടാവും ദുഃഖങ്ങളുണ്ടാവും പ്രയാസം എല്ലാം വന്നിട്ടുണ്ടാവും അതിനെല്ലാം അത് ജീവിച്ചുകൊണ്ട് തരണം ചെയ്തുകൊണ്ട് പോകുന്ന ജീവിതമാണ് സന്തുഷ്ട ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഒരു വിവാഹമായി ബന്ധപ്പെട്ട് ഒരാൾ പോകുമ്പോൾ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ നമുക്ക് അനുവദീയമായി കാണാൻ പറ്റുന്ന കാര്യമാണ് മുഖവും മുൻകൈയും പെണ്ണ് കാണാൻ പോകുമ്പോ മുഖവും മുൻകൈയാണല്ലോ നോക്കേണ്ടത് കാര്യമായിട്ട് അപ്പോ അത് ആ ഒരു നോട്ടത്തിൽ അവരുടെ കൺപീലുകളും കണ്ണുകളും നാക്കും മൂക്കും ചെവിയും കവിളും ചുണ്ടുകളൊക്കെ കണ്ടാൽ നമുക്ക് പല കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ കൈന്റെ ഉള്ളം കൈ നോക്കിയാൽ കൈരേഖ നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും മനസ്സിലാവും അപ്പൊ കൈ നോക്കിയാലും പല കാര്യങ്ങളും മനസ്സിലാക്കും അതുകൊണ്ട് പഠിച്ചു പോയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും റാഹത്തായിക്കോട്ടെ കെട്ടിക്കൊടുത്തിട്ട് വീട്ടിലേക്ക് കെട്ടിക്കൊടുത്തതിനു ശേഷം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല അതുകൊണ്ട് വിവാഹത്തിന് മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പറ്റുന്ന നമ്മളിലേക്ക് യോജിക്കുന്ന നമ്മുടെ സാമ്പത്തികമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്ന് നോക്കിയ വലിയ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ കെട്ടാൻ നിൽക്കണ്ട എന്നർത്ഥം നമ്മളെ കൊണ്ട് നോക്കാനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ അവരുടെ ഇഷ്ടപ്രകാരം നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഭാര്യമാരെ നമ്മൾ നോക്കിയെടുത്താൽ മതി വിഷയത്തിലേക്ക് കടക്കാം വലിയ സമ്പാദ്യമുള്ള വലിയ തലവാട്ടിലെ പെണ്ണ കിട്ടുകയാണെങ്കിൽ അത് പിന്നീട് പല വിഷയങ്ങളിലും പല കാര്യങ്ങളിലും വളരെ പ്രയാസങ്ങൾ വന്ന ഒട്ടനവധി ആളുകള് ഭർത്താക്കന്മാർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തെന്ന് വെച്ചാൽ ഭാര്യയുടെ വീട്ടുകാരുടെ കയ്യിൽ ഒരുപാട് സ്വത്തുണ്ടെങ്കിൽ ഒരുപാട് മുതലുണ്ടെങ്കിൽ ഭർത്താവ് അല്പം താന്നവനാണെങ്കിൽ അവളേക്കാൾ കുറച്ച് താന്ന സാമ്പത്തിക നിലയിൽ നിൽക്കുന്നവരാണെങ്കിൽ സ്വാഭാവികമായും എന്തെങ്കിലും ഭാര്യവർത്ത ജീവിതത്തിൽ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഭാര്യ എടുത്തു പറയുന്ന ഒന്നാമത്തെ കാര്യമുണ്ട് നിങ്ങൾ ഈ ഇരിക്കുന്ന കസേരടക്കം നിങ്ങൾ കിടക്കുന്ന ഈ കട്ടിലടക്കം നിങ്ങൾ പാർക്കുന്ന ഈ വീടടക്കം എന്റെ വാപ്പ വാങ്ങി തന്നതാണ് അല്ലെങ്കിൽ അത് എന്റെ ഉമ്മ വാങ്ങി തന്നതാണ് അല്ലെങ്കിൽ എന്റെ ആങ്ങള വാങ്ങി തന്നതാണ് എന്ന് പറഞ്ഞ് ഭർത്താവിനെ അങ്ങേ അറ്റം താങ്ങാവുന്നതിലും അപ്പുറം വിഷമം കൊടുക്കുന്ന ഓരോ വാക്കുകൾ അപ്പോ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഭർത്താവിനോട് ഭാര്യ പറയാൻ പാടില്ല ഭർത്താവ് ഭാര്യയോട് പറയണ്ട ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കണ്ട ഭർത്താക്കന്മാർക്കുള്ള തൊട്ടടുത്തുള്ള കേൾക്കുന്ന ഭർത്താക്കന്മാർ ഇത് കേട്ട് എലിഞ്ഞ് നടക്കണ്ട അവർക്കുള്ള ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വരും ഇൻഷാല്ല എല്ലാം കൂടി പറഞ്ഞ വീഡിയോന്റെ ലെങ്ത് കൂടുതൽ വിചാരിച്ചിട്ടാണ് ആ ഭാര്യമാരെ ശ്രദ്ധിക്കുക നിങ്ങൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും ചിലപ്പോൾ അവരെ കാണാൻ വരുന്ന ഉണ്ടാവും അമ്മായിന്റെ മോളെ അളാപ്പാന്റെ മോളൊക്കെ സ്വകാര്യത്തെ പറയപ്പെടി എന്താ എന്റെ പുതാപ്പൻ്റെ വീട് പറ്റ ചെറുത് എങ്ങനെ നടന്നു എന്താ പണ്ട ഗതികേട് എന്നൊക്കെ പറയുന്നുണ്ടാവും അതൊന്നും കേട്ട് ഭർത്താവിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് അല്ലെങ്കിൽ ഭർത്താവിനെ മനസ്സിൽ ദുഃഖങ്ങൾ മുറിവുകൾ മനസ്സിൽ ഏൽപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറയുന്ന സ്ത്രീ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ് വിവാഹത്തിന് മുമ്പാണ് നോക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടാമത്തെ വിഷയം അതാണ് വിവാഹം കഴിച്ചതിന് ശേഷം അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കാര്യമില്ല അതുപോലെ പുറത്തു പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഗൾഫിലുള്ള പ്രവാസികളുടെ ഭാര്യയാണെങ്കിലും നാട്ടിലുള്ളവരെ ഭാര്യയാണെങ്കിലും ഒരുപാട് ചുറ്റിക്കറങ്ങി നടക്കുന്ന പെണ്ണുങ്ങൾ അത് വലിയ മുസീബത്താണ് ഭർത്താവിന്റെ ഇഷ്ടമില്ലാതെ പുറത്തു പോകുന്ന പെണ്ണുങ്ങളെ കാര്യമാണ് പറയുന്നത് എന്നിട്ട് ഭർത്താക്കന്മാർ ചോദിക്കും ഞാൻ അങ്ങോട്ട് പോട്ടെ ഞാൻ ഇങ്ങോട്ട് പോട്ടെ അവിടേക്ക് പോട്ടെ ഭർത്താക്കന്മാർ സഹി കിട്ടുന്നു പറയും ഉമ്മാനെ കൂട്ടി പോയിക്കോ ഉപ്പാനെ കൂട്ടി പോയിക്കോ എന്നൊക്കെ പറയും പക്ഷേ ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ ഭർത്താവ് ഒപ്പം ഉണ്ടെങ്കിൽ ഭർത്താവിനെ കൂട്ടി പുറത്തു പോകലാണ് എല്ലാ എല്ലാത്തിനും വളരെയധികം സേഫ്റ്റി ആകുന്നത് ഏറ്റവും നല്ല ഭർത്താവിനെ അനുസരിക്കാതെ ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തുന്ന ഭാര്യമാരുമുണ്ട് അതിന് എന്താണ് പറയേണ്ടതെന്ന് എനിക്കും അറിഞ്ഞുകൂടാ സ്ത്രീ അല്ലെങ്കിൽ ഭാര്യ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവൾക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട് അതുകൊണ്ട് ഭർത്താവിന് അനുസ അനുസരക്കേട് കാണിച്ച് ജീവിക്കുന്ന ഭാര്യ അത് ജീവിതത്തിൽ ഭയങ്കര ഒരു വിഷമം പിടിച്ച ജീവിതമായിരിക്കും അതുകൊണ്ട് എപ്പോഴും അനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഭാര്യയാകുക അതുപോലെ മറ്റൊരു വാക്ക് പറയുന്ന സ്ത്രീകളുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് റബ്ബേ എന്റെ മുസീബത്ത് തുടങ്ങിയത് റബ്ബേ എന്റെ കഷ്ടകാലം തുടങ്ങിയത് എന്റെ സകല ഇടങ്ങേറുകളും തുടങ്ങിയത് നിങ്ങളപ്പം ജീവിക്കൽ തുടങ്ങിയതിന് ശേഷമാണ് അതിനാണ് ഞാൻ മുമ്പേ പറഞ്ഞത് കല്യാണത്തിന് മുമ്പ് എല്ലാം നോക്കിയും കണ്ടും കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ കേൾക്കേണ്ടി വരും ഇതും ഒരു പുരുഷനെ ഒരു ഭർത്താവിനെ താങ്ങാൻ പറ്റുന്നതിലും അപ്പുറം അപ്പോ എന്താ പറയാ നിങ്ങൾ കിട്ടിയതിനു ശേഷമാണ് നിങ്ങളൊപ്പം ജീവിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് എന്റെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറയാ പറയാതിരിക്കുക പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഞാൻ ഇങ്ങോട്ട് പറയുന്നത് അതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ നേതാവ് ഹബീബ് സയ്യിദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ ഫറന്ന് നോമ്പല്ലാത്ത സുന്നത്ത് നോമ്പ് നോൽക്കണമെങ്കിൽ സ്വന്തം ഭർത്താവിനോട് ചോദിച്ചിട്ട് വേണമെന്ന് അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സമയത്ത് നിങ്ങൾ നോമ്പായിരിക്കും അതിനു മുമ്പ് ഭർത്താവിനോട് ചോദിക്കുക എന്ത് ഞാൻ ഇന്ന് സുന്നത്ത് നോമ്പെടുക്കട്ടെ ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ് തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ നോമ്പെടുക്കട്ടെ എന്ന് ചോദിക്കണം ചോദിക്കാതെ ഭർത്താവ് എന്തെങ്കിലും കണ്ടും കണ്ടും കണ്ടു വരികയാണെങ്കിൽ അവന്റെ ആവശ്യം പൂർത്തീകരിക്കില്ല അപ്പൊ സാധിക്കാൻ കഴിയില്ല അപ്പൊ അതിന് തെറ്റുക നിങ്ങളെല്ലാവരും സുന്നത്ത് നോമ്പ് നോക്കണമെങ്കിൽ പോലും നിങ്ങൾ ഭർത്താവിനോട് ചോദിക്കണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറ്റൊരു കാര്യം കാണാം ലോകത്ത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് സുജൂത് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എങ്കിൽ അത് സ്വന്തം ഭാര്യയോട് ഭർത്താവിന്റെ മുമ്പിൽ സുജൂത് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് സുജൂത് ഒരാളെ മുന്നിൽ ചെയ്യാൻ പറ്റില്ല അത് വേറെ കാര്യം സുജൂത് ഒരാളെ മുന്നിൽ ചെയ്യാനുള്ള ഇതില്ല അള്ളാഹുവിന് മാത്രമാണ് അങ്ങനെ കൽപ്പിക്കുമായിരുന്നു എങ്കിൽ അത് ഭാര്യയോട് ഭർത്താവിന് സുജൂത് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ് ഹബീബ് റസൂല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഭാര്യ കെട്ടിയോളം ചെയ്യും ഭർത്താവിനെ വിട്ടു പിരിഞ്ഞ് കെട്ടിയോനെ വിട്ടു പിരിഞ്ഞ് തൊട്ടടുത്ത് താഴെ കിടക്കുന്ന ഭാര്യ ദിവസങ്ങളോളം കിടക്കുന്നുണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്റെ പെങ്ങളെ ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളെ കിടക്കുന്ന സമയം മുഴുവനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തം ഭർത്താവിന്റെ തൃപ്തിയോടുകൂടി ഒരു ഭാര്യ മരണപ്പെട്ടാൽ അവളൊക്കെ എത്ര ഭാഗ്യമുള്ളവരാണ് അതുകൊണ്ട് നല്ലൊരു പുരുഷനാണെങ്കിൽ ഇത് കേട്ട് ഭർത്താക്കന്മാരെ ചിരിക്കാൻ നിൽക്കണ്ട ഇതൊക്കെ പറയുന്നത് എങ്ങനത്തെ ആണ് നല്ല പൊന്നുപോലെ മാണിക്കമുത്ത് പോലെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരുടെ വിഷയം വീട്ടിൽ ചിരിക്കണ്ട അപ്പൊ കിടപ്പറ നിങ്ങള് വിട്ടുപിരിഞ്ഞു വല്ലാതെ കിടക്കരുത് ആ സമയത്തൊക്കെ മലായിക്കത്തികൾ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് അങ്ങനെയൊന്നും നല്ല സ്ത്രീ നല്ലൊരു ഭാര്യ എന്ന് പറഞ്ഞാൽ അവളൊന്ന് നോക്കിയാൽ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ അവൾ പുഞ്ചി തൂകുന്ന സുന്ദരമായ ആ മുഖത്തേക്ക് നോക്കിയാൽ ഭർത്താവിന് സന്തോഷം കിട്ടുന്നുണ്ടോ ആ സന്തോഷം കിട്ടണമെങ്കിൽ ആ ഭാര്യ അത്രത്തോളം നന്നായിരിക്കണം അത്രത്തോളം നല്ല ഭാര്യ ആയിരിക്കണം എന്നാലേ ആ ഭർത്താവ് സന്തോഷിക്കുകയുള്ളൂ ആ സന്തോഷം കൊടുക്കേണ്ടതായ ഭാര്യ അത്രത്തോളം നന്നായിരിക്കണം അപ്പൊ ഇത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഭർത്താവിനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും പറയാൻ പാടില്ല എൻ്റെ വീട്ടിൽ നിന്ന് കൂടുതൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞ് അതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇൻഷാ നാളെ ഭർത്താക്കന്മാർക്കുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇതൊക്കെ കേട്ട് ഭർത്താക്കന്മാർ ചിരിക്കുന്നുണ്ടാവും ഇൻഷാ അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിലൊക്കെ നല്ല പറക്കത്ത് നൽകട്ടെ ഹൈറും നൽകുന്നുണ്ട് നല്ല സോലിഹായ മക്കൾ നൽകുമാറാക്കട്ടെ മരണം വരെ നല്ല റഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന കുടുംബ ജീവൻ നമുക്ക് നൽകാൻ തോഫിക്ക് നൽകട്ടെ എവിടെ എവിടെ മരിക്കുകയാണെങ്കിലും കാമില ഇമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പരിപൂർണമായി ഉച്ചരിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്ദരമായ പൂമുഖം കണ്ടുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട് ദുആ കൊണ്ട് മസ്ജിദ് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു